ശക്തിയുടെ കുളിർമഴ വീച്ചുകൊണ്ട് ശ്രീ വയനാട്ട് കിളവൻ തെയ്യം അരങ്ങിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥലമില്ല ഈടിങ് ചെയ്യും

വെള്ളത്തിൻ്റെ ഗ്ലാസ് ഞാനങ്ങനെ ഇരിക്കുന്നത് ഒക്കച്ചരം കൊണ്ടാണ് നടക്കുന്നത് ഇല്ലെങ്കിൽ മുടിച്ചാൽ അവിടെ ഒരു അഗ്രഹം അങ്ങനെയാണ് അന്ന് ഞാനും എൻ്റെ വിദ്യാഭ്യാസം മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ അതുകൊണ്ട് വിളിച്ചപ്പെട എൻ്റെ ചേരക്കടക്കാരാ മുതലക്കാരാ നാട്ടുകാരാ അതുകൊണ്ട് എൻ്റെ ചീറുമ്പനാലും ഒരു അങ്ങനെ ഇരിക്കുന്ന അനുകൂലത്തിൽ പുലിക്കിടാങ്ങളെ ഒരു അങ്ങനെ ഇരിക്കുന്ന കാഞ്ഞിലോട്ട് നാൽപ്പത് പേരിൻ്റെ എൻ്റെ അനുകൂലത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ചീറുമ്പനാലും ഒരു അങ്ങനെ ഇരിക്കുന്ന വലുതായിരിക്കുന്ന ഈ കഥാകൃത്ത് അതുകൊണ്ട് എല്ലാ അതുകൊണ്ട് സന്തോഷം തന്നെ ദേവനും ഇങ്ങനെയാവണം ദേവൻ്റെ മഹോത്സവം ദേവസ്കര കൺകുളിർക്കെ കണ്ടതല്ലേ ദേവന് പറയാൻ പറ്റും നിങ്ങളും എൻ്റെ മണിക്കുന്ന മഹാലോക രുക്തരാജ അനുഭവത്തിൽ നിന്നിട്ടാണല്ലോ എല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് അനുഭവത്തിൽ നിന്നിട്ട് കൺകുളിർക്കെ കാണാൻ സാധിച്ചല്ലോ അപ്പോൾ ഇങ്ങനെയും അനുഭവങ്ങൾ ഉണ്ട്